അവർ പ്രപഞ്ചത്തിന്റെ ഏത് കോണിലാണെന്ന് നമുക്കറിയില്ല അവർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നമുക്കറിയില്ല അവർ എങ്ങനെയായിരിക്കും നമ്മെ കാണുക എന്നും നമുക്കറിയില്ല എന്തിനേറെ പറയുന്നു അവർ നിലനിൽക്കുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല പക്ഷേ ഇപ്പോഴും നാം അവരെ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞരാണ് ഇപ്പോഴും അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്തും ആ ഒരു സിഗ്നലിന് വേണ്ടി ഉറ്റുനോക്കുന്നത് മനുഷ്യരുടെ ഈ ഒരു തിരച്ചിൽ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ തിരച്ചിലിന് പിന്നിൽ നിരവധി കഥകളുണ്ട് കേട്ട് കേട്ട് പഴകിയ കഥകൾ മുതൽ അധികമാരും കേൾക്കാത്ത കഥകൾ വരെ സൗരയുധമായിരുന്നു നാം ആദ്യമായി തെരച്ചിലാരംഭിച്ച സ്ഥലം നിരവധി ഗ്രഹങ്ങളെ ടെലിസ്കോപ്പുകൾ വഴി നിരീക്ഷിക്കുന്നത് നാം ആരംഭിച്ചു ആ ഒരു സമയത്ത് തന്നെയാണ് നിക്കോള ടെസ്ലയുടെ ഒരു പ്രവചനം ശാസ്ത്രലോകത്തെ അമ്പരിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊൻപതിൽ കോളറാഡോ സ്പ്രിങ്സ് പരീക്ഷണശാലയിൽ പരീക്ഷണങ്ങൾ നടത്തുന്ന തിരക്കിലായിരുന്നു അദ്ദേഹം പെട്ടെന്നാണ് അസാധാരണമായ ചില സിഗ്നലുകൾ അദ്ദേഹം ശ്രദ്ധിച്ചത് ദിവസങ്ങളോളം അത് അദ്ദേഹം ശ്രദ്ധിച്ചു സിഗ്നലുകൾ എവിടെ നിന്നാണ് വരുന്നതെന്നുള്ള ഉത്തരം ടെസ്ലയ്ക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല കാരണം റേഡിയോ സിഗ്നലുകൾ വിടുവാൻ കഴിയുന്ന ഉപഗ്രഹങ്ങൾ അന്ന് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്നല്ല ഇത് വരുന്നതെന്ന് അദ്ദേഹം ഉറപ്പിച്ചു അങ്ങനെ സിഗ്നലുകൾ വരുന്ന സമയം ടെസ്ല വാന നിരീക്ഷണം നടത്തുവാൻ ആരംഭിച്ചു അങ്ങനെയാണ് ടെസ്ല അത് നോട്ട് ചെയ്യുന്നത് ചൊവ്വ എന്ന ഗ്രഹം ആകാശത്ത് നിലനിൽക്കുന്ന സമയത്ത് മാത്രമാണ് ഈ സിഗ്നലുകൾ തനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ടെസ്ല അതുറപ്പിച്ചു സിഗ്നലുകൾ വരുന്നത് ചൊവ്വാ ഗ്രഹത്തിൽ നിന്ന് തന്നെയാണ് എന്നാൽ പഠനങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ടെസ്ല അത് ചെയ്തു ടെസ്ല തന്റെ നിരീക്ഷണം ലോകത്തോട് വെളിപ്പെടുത്തി ടെസ്ലയുടെ ആ പ്രസ്താവന പെട്ടെന്ന് തന്നെ ലോകശ്രദ്ധ നേടി കാരണം പറയുന്ന ആള് ഒരു സാധാരണക്കാരനായിരുന്നില്ല എന്നത് തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും ആ പ്രസ്താവനയ്ക്ക് പിന്നിലെ വാസ്തവം എന്താണെന്ന് ആർക്കും ഒരു പിടിയുമുണ്ടായിരുന്നില്ല കാരണം ഇത് കണ്ടുപിടിക്കുവാൻ കഴിയുന്ന ഒരു ടെക്നോളജി അന്നുണ്ടായിരുന്നില്ല അങ്ങനെ പതിയെ പതിയെ ആളുകൾ അത് മറന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തിലാണ് ഇറ്റാലിയൻ ഇൻവെന്ററും ഇലക്ട്രിക്കൽ എഞ്ചിനീയറുമായ മാർക്കോണി ഒരു പ്രസ്താവനയുമായി വരുന്നത് തന്റെ റേഡിയോ സ്റ്റേഷനിലേക്കും ചൊവ്വയിൽ നിന്ന് സിഗ്നലുകൾ വരുന്നുണ്ടെന്ന പ്രസ്താവനയായിരുന്നു അത് മാർക്കോണിയുടെ ആ പ്രഖ്യാപനം എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു നിക്കോള ടെസ്ലയുടെ അന്നത്തെ ആ പ്രസ്താവനയ്ക്ക് മാർക്കോണി ഒരു അടിത്തറ ഇടുകയായിരുന്നു ചൊവ്വയിൽ അവരുണ്ടെന്ന ആ ഇൻഡയറക്റ്റ് വാർത്ത എല്ലാവരിലും അത്ഭുതം സൃഷ്ടിച്ചു പക്ഷേ ആ വാർത്തയ്ക്കും ഒരു പ്രശ്നമുണ്ടായിരുന്നു ഈ രണ്ട് പേര് പറയുന്നു എന്നല്ലാതെ തെളിവുകളായി വേറെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ ആ വാർത്തകൾ പലരുടെയും ഉള്ളിൽ ഒരു തീപ്പൊരി വാരിയിട്ടു അവരെ കണ്ടെത്താനുള്ള തീപ്പൊരി പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സെറ്റി എന്ന നോൺ പ്രോഫിറ്റ് സംഘടന ഭൂമിയിൽ പ്രവർത്തനം ആരംഭിച്ചു സെറ്റിയുടെ പ്രവർത്തന ഉദ്ദേശം അവരെ കണ്ടെത്തുക എന്നത് മാത്രമാണ് വെറുമൊരു ജീവന്റെ തുടിപ്പിനെ അല്ല സെറ്റി തിരയുന്നത് ഭൂമിക്ക് പുറത്തെ ഇന്റലിജന്റ് ലൈഫ് ഫോമിനെയാണ് അപ്പോ എങ്ങനെയാണ് സെറ്റി ഇത് ചെയ്യുന്നത് പ്രധാനമായും റേഡിയോ സിഗ്നലുകൾ വീക്ഷിക്കുക വഴിയാണ് സെറ്റി ഇത് ചെയ്യുന്നത് അതായത് പ്രപഞ്ചത്തിൽ നിന്നും നാച്ചുറലായി വരുന്ന സിഗ്നലുകളല്ലാതെ ചില പാറ്റേണുകളുള്ള സിഗ്നലുകളെ കണ്ടെത്തുക വഴിയാണ് സെറ്റ് ഇത് ചെയ്യുന്നത് പാറ്റേണുകളുള്ള സിഗ്നലുകളാണെങ്കിൽ അവ പ്രധാനമായും ഒരു ട്രാൻസ്മിറ്ററിൽ നിന്നും വരുന്നതാകാം അങ്ങനെ സെറ്റി അവരുടെ തെരച്ചിൽ ശക്തമായി ആരംഭിച്ചു മാത്രവുമല്ല ആ ഒരു സമയത്ത് തന്നെ സെറ്റിയെപ്പോലെ ആ ഒരു ലക്ഷ്യവുമായി നിരവധി സംഘടനകൾ പ്രവർത്തനം തുടങ്ങി അവരുടെ തുടർന്നുള്ള നിരീക്ഷണങ്ങളിൽ നിന്ന് ചൊവ്വയിൽ നിന്ന് വന്ന ആ സിഗ്നലുകളുടെ യാഥാർത്ഥ്യവും വെളിയിൽ വന്നു വ്യാഴത്തിന്റെ ഒരു ഉപഗ്രഹം വ്യാഴത്തിന്റെ കാന്തിക മണ്ഡലത്തിലൂടെ സഞ്ചരിക്കുന്നത് കാരണമായിരുന്നു ഭൂമിക്ക് ആ റേഡിയോ സിഗ്നലുകൾ എത്തിയിരുന്നത് ആ റേഡിയോ സിഗ്നലുകൾ തന്നെയായിരുന്നു ടെസ്ലയ്ക്കും മാർക്കോണിക്കും ലഭിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ മനുഷ്യരിൽ ഉയർന്ന ആദ്യത്തെ പ്രതീക്ഷ അവസാനിച്ചു ശാസ്ത്രജ്ഞനായ ജെറി ഇഫ്മാൻ ചില കമ്പ്യൂട്ടർ റെക്കോർഡുകളുടെ പ്രിന്റൌട്ട് നോക്കുന്ന തിരക്കിലായിരുന്നു ബഹിരാകാശത്ത് വരുന്ന റേഡിയോ സിഗ്നലുകളെ വീക്ഷിക്കുന്ന ബിഗ് ഇയർ ടെലിസ്കോപ്പിലെ റെക്കോർഡുകളാണ് അദ്ദേഹം നോക്കുന്നത് സാധാരണയായി പ്രപഞ്ചത്തിൽ നിന്നും നിരവധി റേഡിയോ കിരണങ്ങൾ ടെലിസ്കോപ്പിൽ പതിക്കുന്നുണ്ട് അവയെല്ലാം തന്നെ പല വിധത്തിലുണ്ടാകുന്നതാകാം നക്ഷത്രങ്ങളിൽ നിന്നുള്ളതാകാം അതുമല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ സാധാരണമായുള്ള ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനാകാം ഗ്രഹങ്ങളിലെ കാന്തിക മണ്ഡലങ്ങളുടെ റേഡിയേഷനാകാം അങ്ങനെ നാച്ചുറലായി സംഭവിക്കുന്ന പലതുമാകാം ഇത്തരം സിഗ്നലുകൾ സദാസമയം ടെലിസ്കോപ്പുകളിൽ എത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് എന്നീ വാല്യൂകളായിരിക്കും ഭൂരിഭാഗം സമയവും ടെലിസ്കോപ്പ് റെക്കോർഡിൽ പതിയുക അന്നും പതിവ് പോലെ ജെറി ആ റെക്കോർഡുകൾ പരിശോധിക്കുകയായിരുന്നു പെട്ടെന്നാണ് ഒരു അസാധാരണ സിഗ്നൽ റെക്കോർഡ് ജെറിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് സിക്സ് സെവൻ എന്നീ സംഖ്യകൾ റെക്കോർഡിൽ വന്നിരിക്കുന്നു ഉടൻ തന്നെ അദ്ദേഹം അത് നോട്ട് ചെയ്തു എന്തോ ഒരു അസാധാരണത്വം തോന്നിയ അദ്ദേഹം റെക്കോർഡുകൾ അതിശക്തമായി പരിശോധിക്കുവാൻ തുടങ്ങി പെട്ടെന്നാണ് അദ്ദേഹത്തെ ഞെട്ടിക്കുന്ന ആ കാഴ്ച കണ്ടത് സിക്സ് സെവൻ എന്നീ സംഖ്യകൾക്ക് പിന്നാലെയായി ഒരു വിചിത്ര സിഗ്നൽ റെക്കോർഡിൽ പതിഞ്ഞിരിക്കുന്നു ജെറിക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അത് കാരണം സാധാരണയായി ഒന്ന് രണ്ട് നമ്പറുകളല്ലാതെ ഒന്നും തന്നെ ടെലിസ്കോപ്പിൽ പതിയാറില്ല എന്നാൽ ഇപ്പോൾ നമ്പറുകൾ മാറിയെന്ന് മാത്രമല്ല റെക്കോർഡിൽ അക്ഷരങ്ങൾ വരെ പതിഞ്ഞിരിക്കുന്നു യു എന്ന അക്ഷരത്തിന്റെ സിഗ്നൽ ഒന്നെന്ന സിഗ്നലിൻ്റെ മുപ്പതിരട്ടിയോളമുണ്ട് അതായത് നാച്ചുറലായി ഉണ്ടായ ഒരു സിഗ്നൽ അല്ല അത് ഉടൻ തന്നെ ജെറി ആ റെക്കോർഡിൽ വാവ് എന്ന് നോട്ട് എഴുതി പിന്നീട് ആ സിഗ്നൽ ദി വാവ് സിഗ്നൽ എന്നറിയപ്പെടാൻ ആരംഭിച്ചു ആയിരത്തി നാനൂറ്റി ഇരുപത് മെഗാ ഫ്രീക്വൻസിയിലായിരുന്നു ആ സിഗ്നൽ അവിടെ എത്തിയത് ഈ ആയിരത്തി നാനൂറ്റി ഇരുപതിന് ഒരു പ്രത്യേകതയുണ്ട് പ്രപഞ്ചത്തിലെ ഏറ്റവും അടിസ്ഥാന മൂലകങ്ങളിൽ ഒന്നാണ് ഹൈഡ്രജൻ ഈ ഹൈഡ്രോജനിൽ ഉണ്ടാകുന്ന എക്സൈറ്റേഷന്റെ ഫലമായി പുറത്തുവിടുന്ന റേഡിയോ വേവ് ആയിരത്തി നാനൂറ്റി ഇരുപത് മെഗാഹർട്സ് ആണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വളരെയധികം ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ശ്രമമായിരിക്കാം ആ നിഗൂഢ സിഗ്നലുകൾ ലോകത്തെ പൂർണ്ണമായും അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്തയായിരുന്നു ആ സിഗ്നലുകൾ അവർ നമ്മളുമായി ആശയവിനിമയത്തിന് ശ്രമിക്കുകയാണോ എന്നുള്ള ചർച്ചകൾ ലോകം മുഴുവൻ വ്യാപിച്ചു ഈ ഒരു സിഗ്നൽ വന്നിരിക്കുന്നത് സാജിറ്റേറിയസ് എന്ന നക്ഷത്ര സമൂഹത്തിൽ നിന്നുമാണ് പിന്നീട് ശാസ്ത്രജ്ഞർ ആ നക്ഷത്ര സമൂഹത്തിന് നേരെ ടെലിസ്കോപ്പുകൾ തിരിച്ചുവെക്കുവാൻ ആരംഭിച്ചു ദിവസങ്ങൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു അതുപോലെയുള്ള ഒരു സിഗ്നൽ പിന്നീട് അവർക്ക് ലഭിച്ചിട്ടില്ല അങ്ങനെ മനുഷ്യരാശി എക്കാലവും അത്ഭുതത്തോടെ നോക്കുന്ന ഒരു നിഗൂഢ സിഗ്നലായി മാറിയത് എന്നാൽ ആ ഒരു സിഗ്നലിൽ അവസാനിക്കുന്നതായിരുന്നില്ല അവരെ കണ്ടെത്താനുള്ള മനുഷ്യന്റെ ആഗ്രഹം ഇതുവരെയും ചെയ്യാത്ത മറ്റൊരു വിചിത്ര സംഭവത്തിനായി മനുഷ്യർ പ്ലാനിംഗ് തുടങ്ങിയിരുന്നു